എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഒരു അടിപൊളി സി എൻ സി മെഷീൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്യൂട്ടോറിയൽ അതെങ്ങനെ പഠിക്കുക എന്നുള്ളത് പറഞ്ഞതാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അത് നോക്കാം ഒരു സി എൻ സി മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെൻഡിങ് മെഷീനാണത് പ്രസ് ബ്രേക്ക് മെഷീൻ എന്നാണ് പറയാം അപ്പോൾ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് എല്ലാ സി എൻ സി മെഷീനും അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം ചെറിയ മെഷീനുകൾ നമ്മൾ തുടങ്ങാം വലിയ മെഷീനുകൾ പല പല ചെറുതും നമുക്ക് തുടങ്ങാം ഇതൊരു ത്രീ ആക്സിസ് മെഷീനാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൺ ചെയ്തപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഓണായിട്ട് വരുന്നുള്ളൂ കാഡ്മാൻ ബീനൊക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒന്ന് നോക്കാം ഇത് പറയുന്നത് ഇതൊരു ഇലക്ട്രിക്കലാണ് ഹൈഡ്രോളിക് അല്ല ഇലക്ട്രിക്കലാണ് അപ്പോൾ ഇതിൻ്റെ മോട്ടർ കാണാം അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള മോട്ടർ മാത്രം ആണ് ഇലക്ട്രിക്കൽ മോട്ടർ ആവുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഗേജ് ബാക്ക് ഗേജും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള മെഷീനുകളാണ് വലിയ വലിയ മെഷീനുകളും ചെറിയ മെഷീനുകളും മെഷീനൊക്കെ ബെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നപ്പോൾ ഇങ്ങനെയുള്ള മെഷീനെ പറ്റി ഒന്നും അറിയുക തന്നെയില്ല ഇവിടെ വന്നതിന് ഗൾഫിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള മെഷീനുകളെ പറ്റി അറിയുന്നത് അപ്പോൾ വെൽഡിങ് അറിയാവുന്ന ആൾക്കാർക്ക് ഷീറ്റ് മെറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും അതുകൊണ്ടാണ് വീഡിയോ സ്ക്രീൻ ഓണായി സ്വിച്ച് എല്ലാം മെസ്സേജുകളെല്ലാം വരും അതിനകത്ത് ഒരു സ്വിച്ച് പ്രസ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ ഡെലിവറി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രസ് ചെയ്യാൻ വേണം അപ്പോൾ പല മെഷീനിലും പല ടൈപ്പ് ആയിരിക്കും ചിലതിൽ ഈ കൂട്ടിലായിരിക്കില്ല കൈ കൊണ്ട് മാറുമായിരിക്കും അപ്പോൾ കണ്ടോ ഈ ബൈ പഞ്ച് ആദ്യം പൊങ്ങി ഇത് ബാക്കിലേക്ക് പോകുന്നു രണ്ടാമത്തെ ആക്സിസ് ആക്സിസ് മുകളിലേക്കാണ് പൊങ്ങുന്നത് അതെല്ലാം അതിൻ്റെ ആക്സിസിൻ്റെ റെഫറൻസ് എടുക്കും മെഷീൻ ആദ്യമായിട്ട് അത് ഇപ്പോൾ ഇതിനകത്ത് ഈ സ്ക്രീനിൽ നിന്ന് കഴിയുമ്പോൾ അത് റെഫറൻസ് എല്ലാം എടുത്തു അപ്പോൾ ഒരു ഗ്രീൻ കളറായിട്ട് വരും ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പുതിയ പ്രോഗ്രാം എടുക്കാമാണ് സുരേന്ദ്രൻ്റെ കണ്ടോ പ്രോഗ്രാം എടുക്കാൻ അതാണ് മോഡിഫൈ ചെയ്യുന്നത് ഈ സെക്കൻഡ് കാണുന്ന കൈ പോലെയുള്ളത് അതിന് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് എഡിറ്റിംഗ് പേജ് ഞാനൊരു one point two thickness add ചെയ്യാൻ പോവാണ് ഇതിനകത്ത് sheet one point two correct correct ആയില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിക്നെസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടൂളെല്ലാം ഡാമേജ് ഇതിനകത്ത് ഇതിൻ്റെ upper tool bottom tool select ചെയ്യണം ഡൈ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവിടെയൊക്കെ എടുക്കും മെഷീൻ എടുക്കുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത് പഞ്ച് അപ്പർ ടൂൾ ആണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും ചെയ്യാൻ ഇത് എന്നുവെച്ചാൽ ഇതെല്ലാം ഹസാർഡസ് ആണ് ടൂളെല്ലാം കംപ്ലൈൻ്റ് ആവുന്നതിന് ശ്രദ്ധിക്കുക പിന്നെ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആംഗിൾ ഇപ്പോൾ നമുക്കൊരു ഷീറ്റ് വേണ്ടി ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത് ഇതിന് തിക്നെസ് പിന്നെ അതിൻ്റെ ആംഗിൾ ആണ് വേണ്ടത് പിന്നെ അതിന് ശേഷം ലെങ്ത് ആണ് വേണ്ടത് എത്രയാണ് അതിൻ്റെ ബെൻഡ് അപ്പോൾ അത് എയ്റ്റിയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഇനിയിപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓരോ സീക്വൻസും മാറ്റാം സീക്വൻസ് നയൻറ്റി തന്നെ കൊടുത്തിട്ട് അത് ബെൻഡ് ഇരുപതാക്കി കൊടുക്കും തേർഡ് സീക്വൻസിൽ ഞാൻ അത് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി ആക്കി മാറ്റുകയാണ് അതിനുശേഷം ബെൻഡ് നിങ്ങൾക്ക് ഒരു എളുപ്പം മനസ്സിലാവുന്ന ടൂളെല്ലാം വിട്ടിട്ട് ഞാൻ വരുന്നത് നമ്പറാണ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ഗേജ് കറക്റ്റായിട്ട് വന്നു ഇപ്പോൾ ടൂളെല്ലാം സെറ്റായി ഇതിപ്പോൾ അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും എത്രയൊക്കെ ഓപ്പൺ ചെക്ക് ചെയ്യുന്നല്ലായിരുന്നു ചെക്ക് ചെയ്യാണ് ഇതിനകത്ത് ലേസർ ബീമിൻ്റെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവും കട്ട് ലേസർ കട്ട് ചെയ്യുന്ന അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അത് ഓക്കെയാണ് ഈ ലേസർ ബീമിൻ്റെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് നോക്കാം ചെക്ക് ചെയ്യാം ഞാൻ അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്ത് ഇപ്പോൾ ഇത് ലേസർ സേഫ് ചെയ്തുണ്ട് അത് വളരെ പതുക്കെ ഇറങ്ങുന്നത് ഞാൻ ഫസ്റ്റ് പക്ഷേ ആദ്യം ചെയ്തത് വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ചെയ്തത് പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ട് വർക്ക് വർക്കൊക്കെ ചെയ്യുന്നത് നയൻറ്റി ഡിഗ്രി ചെക്ക് ചെയ്യണം ഞാനിപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് മാത്രം ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം ഡയമെൻഷൻ ഈ ടൂളിൽ ചെറുതായിട്ട് ടച്ച് ആയിട്ടുണ്ട് പക്ഷെ ഞാനത് സാമ്പിൾ ചെയ്യാത്ത വേണ്ടി കാണിച്ചു അപ്പോൾ രണ്ട് ബെൻഡ് കറക്റ്റായിട്ട് വന്നു ഒരു ഡിഗ്രി